അപ്പോൾ എല്ലാ പ്രധാന ദിവസങ്ങൾക്കും മുമ്പായിട്ട് നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് അതിൻ്റെ അനുഷ്ഠാനത്തെക്കുറിച്ച് നമ്മൾ ഇടുന്ന പതിവുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അത് മുടക്കണ്ട ആ ശിവരാത്രിയുടെ പ്രത്യേകതകളെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ഇടാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടതെന്നും ആ ശിവരാത്രിക്ക് തലേന്ന് ബലിയിട്ട് നമ്മുടെ മുടക്ക് ബലികളെല്ലാം ഇട്ട് പിതൃപ്രീതി എങ്ങനെയാണ് വരുത്തുന്നതെന്നും ഓക്കെ അതിൻ്റെ ആ ഒരു സിസ്റ്റം അതുപോലെ ശിവൻ എന്തൊക്കെയാണ് വഴിപാടുകൾ കഴിക്കേണ്ടതെന്നും ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ ചർച്ച ചെയ്യാം നമ്മുടെ ഈ ശിവപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് ആയിരം ഏകാദശി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി വ്രതം എന്നാണ് പറയപ്പെടുക മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടത്തുക സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭക്തിയോടുകൂടിയിട്ടുള്ള കൂടിയിട്ടുള്ള വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസുണ്ടാകാൻ വളരെ ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതത്തിൻ്റെ അനുഷ്ഠാനം ഈ തന്നേക്കാളേറെ പ്രപഞ്ചത്തെ സ്നേഹിച്ച ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ ഉറക്കമളച്ച് വ്രതമെടുത്ത രാത്രിയുടെ കഥയാണിതിന് ഒരു കഥ പാലാഴി മഥനം നടത്തിയപ്പോൾ വാസുകി തുപ്പിയ കലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം പ്രപഞ്ചരക്ഷയ്ക്കായിട്ട് ശിവനെടുത്ത് കുടിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ശിവരാത്രി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലൊന്ന് വിഷ ഈ താഴേക്കിറങ്ങാതെ പാർവതി കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് പോരാതെ മഹാവിഷ്ണു വായും പൊത്തിപ്പിടിച്ചു എന്ന് പറയുക കരിനീല വിഷം ആ കണ്ടത്തിലുറഞ്ഞ് ശിവൻ നീലകണ്ഠനായിട്ട് മാറി ശിവൻ്റെ സുരക്ഷയ്ക്കായിട്ട് പാർവതിയും ദേവന്മാരും എല്ലാവരും ഉറക്കം വളച്ചെടുത്ത് വ്രതമെടുത്തു എന്നാണ് ശിവരാത്രിയുടെ ആ ഒരു ഐതിഹ്യത്തിൻ്റെ തുടക്കമായി പറയപ്പെടുന്നത് ഗോപിക വല്ലഭനായിട്ടുള്ള കൃഷ്ണനെ പോലെയോ ഒന്നുമല്ല ശിവൻ എന്ന ഭർത്താവ് പ്രണയത്തിന് പ്രാണൻ കൊടുത്തവനാണ് മഹാദേവൻ ചിതയിലിരിഞ്ഞ സതിക്ക് പകരം പ്രപഞ്ചമാകെ ചുട്ടിരിക്കാൻ തുനിഞ്ഞ ആളാണ് മഹാദേവൻ പിന്നെ അവൾക്ക് വേണ്ടി ആയിരം ആണ്ടുകൾ തപം ചെയ്ത ആളാണ് മഹാദേവൻ പക്ഷേ പ്രേയസിക്ക് പ്രിയദേവനായിരിക്കുമ്പോഴും പ്രേമസ്വരൂപൻ്റെ ഒരു മോഹന രൂപമൊന്നുമല്ല നമ്മുടെ മഹാദേവനുള്ളത് കണ്ടുപരിചയിച്ച ദൈവങ്ങൾക്കെല്ലാം ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതാണ്ട് ഒരേ മുഖച്ചായാണ് നമ്മൾ കാണാറ് സ്ത്രീ സഹജമായിട്ടുള്ള ഒരു നൈർ നൈർമല്യവും ലാവണ്യവും ഒക്കെ കണ്ടു ശീലിച്ച ദൈവങ്ങളുടെ എല്ലാം ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ മനസ്സിൽ ഉറച്ചുപോയ ഇത്തരം ദൈവ രൂപങ്ങളോടൊന്നും ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമല്ല യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈ ശിവജട അക്ഷരങ്ങളിലൂടെ മാത്രമുള്ള ഒരറിവാണ് ചിത്രങ്ങളിലേതല്ല ഡാൻസിന് മേക്കപ്പെടും പോലെ അളന്നു മുറിച്ച ഭസ്മക്കുരിയുമല്ല മേലാസകലം വാരിപ്പൂശിയ ചുടല ഭസ്മമാണ് പഥ്യം അതുപോലെ ഞൊറിഞ്ഞെടുത്ത മേൽ പൊലിത്തുവലിനെ അരപ്പട്ടയാക്കുന്ന ഒരു ഡിസൈൻ വസ്ത്രം പോലല്ല മഹാദേവൻ്റെ വസ്ത്രം വാരിച്ചുറ്റിയ ആനത്തോല് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഈ കല്യാണ പെണ്ണിനിടുന്നപോലുള്ള ആഭരണങ്ങളൊന്നുമല്ല മഹാദേവൻ ധരിക്കുന്നത് അത് നിശ്ചലമുള്ള അല്ലാതെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ചുറ്റിപ്പടഞ്ഞ സർപ്പങ്ങളാണ് ഭഗവാന്റെ ആഭരണങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ശിവൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും സങ്കല്പത്തിൽ നിൽക്കുന്ന ഒന്നല്ല അതിനേക്കാളൊക്കെ ബൃഹത് മഹത്തായിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ ശിവാരാധന പ്രപഞ്ചാരാധന തന്നെയാണ് ഏറ്റവും പ്രാക് അത്തരമായിട്ടുള്ള ദൈവസങ്കല്പത്തിലൊന്നാണ് ശിവൻ അവ പിൽക്കാലത്ത് പരിഷ്കരിക്കപ്പെടാനും അവഗണിക്കാനാവാതെ ത്രിമൂർത്തികളിൽ ഒരാളായിട്ട് മഹാമേരു പോലെ നിലകൊള്ളുന്ന മഹാദേവനായി മാറാനും വന്നു ഈ അഘോരികളെന്ന് പറഞ്ഞ് ശിവതുല്യരായിട്ട് ജീവിക്കുന്ന സന്യാസി സമൂഹങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലുണ്ട് ഈ അഘോരിക്ക് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഭക്ഷണവും അമേദ്യവും ഒക്കെ അവർക്കൊരുപോലെയാണ് വൈരൂപ്യവും സൗന്ദര്യവും അവർക്കൊരുപോലെയാണ് ഈ ഘോരത്തിനപ്പുറമാണ് അഘോരം എന്ന് പറയുന്ന സങ്കല്പം ഭീകരതയെ അതിജയിച്ച ആദിയും അന്തവുമില്ലാത്ത ഒരു പ്രപഞ്ച ദ്രവ്യമാണ് ഈ അഘോരം എന്ന് പറയുന്നത് ഈ അണ്ടകടാഹത്തിൻ്റെ സൃഷ്ടി മഹാവിസ്ഫോടനത്തിലായിരുന്നു എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുക ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു തിയറിയൊക്കെ ഉണ്ട് അതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഇത്രയേ ഉള്ളൂ അത് മഹാദേവനാണ് ശിവനാണ് എന്ന് പറയണം അതെന്തായിരിക്കുന്നുവെന്നോ അതിനുശേഷം എന്തെന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ശിവൻ അത്ര നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിവിശേഷം കാരണം സർവവും ഉൾക്കൊള്ളുന്ന ശൂന്യത തന്നെയാണ് മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പരമമായ സത്തയാണ് മഹാദേവൻ ശിവാരാധനയുടെ മഹത്വവും നമ്മുടെ ഈ സങ്കല്പം അതിനകത്താണ് ഇരിക്കുക ഈ ശിവാരാധനയ്ക്കുള്ള എട്ട് പ്രധാന വ്രതങ്ങളിലും പ്രധാനം ശിവരാത്രി തന്നെയാണ് നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞ ഈ കുട്ടികൾക്ക് ഈ കേട്ടുറങ്ങാൻ പാകത്തിലുള്ള അല്ലാത്ത കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഒരു കഥ ഈ ശിവരാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ആദിയും അന്തവുമില്ലാത്ത ശിവസങ്കല്പത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണത് ഈ മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ശിവരാത്രി ഐതിഹ്യം വരിക ഈ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു എന്നാണ് പറയുക വിശാലമായ ജലപ്പരപ്പിൽ കൂടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയ ബ്രഹ്മാവിനെ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ നീ ആരാണെന്ന ചോദ്യത്തിന് നിൻ്റെ പിതാവായ വിഷ്ണു ആണ് ഞാനെന്ന വിഷ്ണു ഉത്തരം പറഞ്ഞത് അത് ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ ഒരു ഘോരമായ യുദ്ധം ആരംഭിച്ചെന്നാണ് പറയുക ആ യുദ്ധസമയത്ത് ഒരു ജ്യോതിർലിംഗം ഒരു ശിവലിംഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മധ്യത്തിലായിട്ട് അവരുടെ യുദ്ധത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു ഇതിൻ്റെ മേലഗ്രവും കീഴഗ്രവും കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു അശരീരി അവിടെ മുഴങ്ങിയുണ്ടായി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചെന്നാണ് പറയുക വളരെയധികം കാലങ്ങളോളവും സഞ്ചരിച്ചിട്ട് ഇതിൻ്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇവർ തിരിച്ചു വന്ന് പൂർവ്വസ്ഥാനത്ത് നിന്നു അപ്പോൾ മഹാദേവനോട് പ്രത്യക്ഷപ്പെട്ടു തൻ്റെ നിരതിശയമായിട്ടുള്ള ആ പ്രാധാന്യത്തെ അറിയിപ്പ് അറിയിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു അഹങ്കാരം എല്ലാം അങ്ങ് ശമിക്കുകയും അവർ മഹാദേവനെ വണങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി ശിവൻ പ്രത്യക്ഷപ്പെട്ടത് ഈ മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എന്നാണ് പറയുക മേലെ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ഭഗവാൻ അരുളി ചെയ്തുന്നു എന്തായാലും ഈ കഥകളൊക്കെ എന്തൊക്കെയാണേലും ശിവരാത്രി വ്രതം പുണ്യമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത് സർഗല പാപങ്ങളും പോക്കുന്ന മഹാവ്രതമാണത് കുടുംബത്തിൻ്റെ ഐശ്വര്യവും അഭൂതിയുമെല്ലാം അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ദാമ്പത്യത്തിൻ്റെ പ്രായോഗിക സങ്കല്പങ്ങളിൽ ഉത്തമമായിട്ടുള്ള ശിവപാർവതി സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശിവരാത്രി വ്രതം ദമ്പതികൾ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് വലിയ ദൈവജ്ഞാനമൊന്നുമില്ലാതെ പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ച് ആർക്കും നോക്കാവുന്ന സാർവലൗകികമായിട്ടുള്ള ഒരു വ്രതമാണിത് അതുപോലെ തന്നെ മഹാദേവന് ഈ സാർവലൗകികനാണ് അദ്ദേഹത്തിൻ്റെ പത്യവും ഈ സാർവലൗകികതയാണ് ശിവരാത്രിക്ക് വ്രതമിരുന്ന് ഉറങ്ങാതെ രാത്രി നേരം പരമേശ്വരനെ ധ്യാനിച്ച് പൂജ ചെയ്യുന്നത് മൂലം ജീവിത സാഫല്യം അടയുന്ന ഭക്തന്മാർ നിരവധിയാണ് പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ ധാരാളമായിട്ട് പറയുന്നുണ്ട് മാഘകൃഷ്ണ ശതുർദശ്യാം ഉപവാസോതി ദുർലഭ തത്രാപി ദുർലഭം മന്യേ രാത്രൗ ജാഗരണം നണം എന്നൊരു ശ്ലോകം പറയുന്നുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കാൻ എല്ലാവരാലും സാധിച്ചെന്ന് വരത്തില്ല അന്ന് ഉറക്കമൊഴിഞ്ഞ് ഈ സാധിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാകുന്നു എന്നാണ് അതിൽ കൂടെ പറയുക അതീവ ദുർലഭം തത്ര ശിവലിംഗസ്യ ദർശനം സുദുർലഭതരം തത്ര പൂജനം പരമേശ്വരു എന്ന് പറയുന്ന ഒരു പ്രമാണത്തിലെ ശിവലിംഗ ദർശനം വളരെ നല്ലതാണെന്നാണ് പറയുക ഈ ശിവലിംഗ പൂജ ചെയ്യുന്നതും വളരെയധികം ഉത്തമം എന്ന് പറയപ്പെടുന്നുണ്ട് ഭവകോടി ശതോപാത്ത പുണ്യരാശി വിഭാഗത ലഭ്യതേവ പുനഃതസ്തു ബില്വപത്രാർപ്പണം വിഭു എന്ന് പറയപ്പെടുന്നുണ്ട് ആ പൂജയിൽ ശിവലിംഗത്തിന് കൂളത്തിൻ്റെ ഇല സമർപ്പണം ചെയ്താൽ പല കോടി ജന്മമെടുത്ത് പുണ്യം ചെയ്താൽ ഒരു ചിപ്പം ചിലർക്ക് മാത്രം കിട്ടുന്ന ഫലം ഈ പൂജ ചെയ്ത ആളിന് ലഭിക്കുന്നു എന്നാണ് ആ ശ്ലോകം പറയുന്നത് അതുപോലെ വർഷാണാം ആയുധം യേന സ്നാനം ഗംഗ സരിജലെ സുഹൃതം ബിൽ വർഷനേനൈവ തൽഫലം ലഭ്യതേ നരി എന്ന് പറയുന്നുണ്ട് പതിനായിരം വർഷം ഗംഗ ഗംഗാനദിയിൽ കുളിക്കുന്ന ഒരുവൻ നേടുന്ന പുണ്യം ശിവരാത്രി മഹാദേവനെ ഈ ബില്ലുപത്രം അല്ലെങ്കിൽ കൂവളത്തിലെ കൊണ്ട് അർച്ചന ചെയ്താൽ കിട്ടുന്നു എന്നാണ് പറയപ്പെടുക അന്ന ഉപവാസ കേനാപി കൃതോ കൃതു ശതായതെ രാത്രവും ജാഗരണം പുണ്യം വർഷകോടി തപോധികം എന്നൊരു പ്രമാണം പറയുന്നുണ്ട് ശിവരാത്രി ഉറക്കമൊഴിയുന്നവർക്ക് നൂറ് യാഗങ്ങൾ ചെയ്ത ഫലമാണ് സിദ്ധിക്കുക എന്ന് ആ പ്രമാണത്തിൽ പറയുക ഏകേന ബില്വപത്രേണ ശിവലിംഗാർച്ചനേ കൃതേ ത്രൈലോക്യേ തസ്യ പുണ്യസ്യ കോവാ സാദൃശ്യമൃച്ഛതി എന്നാണ് പറയുക ശിവരാത്രിയായ ദിവസം ഒരു കൂവളതളത്ത ശിവലിംഗാർച്ചന ചെയ്താൽ കിട്ടുന്ന ഫലത്തിന് തുല്യമായ ഫലം മൂന്നുലകത്തിലും വേറെ കിട്ടത്തില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഉപവാസവും ജാഗരണം സന്നിധി പരമേശ്വര ഗോകർണം ശിവലോകസ്യ നിടാം സോപാന പദ്ധതി എന്നാണ് പറയുക ഈ ശിവരാത്രി ദിവസം ഉപവാസം രാത്രി ഉണർന്നിരിക്കൽ പരമേശ്വര സ്തുതി ചെയ്യൽ ഗോകർണ സന്ദർശനം എന്നിവ ശിവലോക പ്രാപ്തി കിട്ടാനുള്ള വഴിയായിട്ടാണ് ഈ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ട് ശിവരാത്രി വ്രതത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളം ഇനി ഇത് ഈ ശിവരാത്രിയുടെ പ്രത്യേകത പറഞ്ഞ ധാരാളം ശ്ലോകങ്ങൾ ഈ പുരാണങ്ങളിലുണ്ട് സർവ്വപാപങ്ങളും തീർക്കുന്ന ഈ ശിവരാത്രി വ്രതം ശിവപ്രതിക്ക് ഏറ്റവും നല്ല ദിവസം തന്നെയാണ് ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുന്നു എന്നാണ് വിശ്വസിക്കുക പൂർവികരുടെ പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതൃപൂജയോടുകൂടിയിട്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം എന്ന് പറയും ശിവരാത്രിയുടെ തലേന്നാൾ രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം വീട്ടുമുറ്റത്ത് ചാണകം വഴി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു മുമ്പിലൊരു നാക്കില ഇട്ട് വെക്കുക പൂവ് അക്ഷതം അത് നെല്ല് ഉണക്കലരിയും കൂടെ ചേർന്നാണ് അക്ഷതം എന്ന് പറയുന്നത് ചന്ദനം ഇവ കയ്യിലെടുത്തിട്ട് തൊഴുതു പിടിച്ച് ഓം പിതൃഭ്യോ നമ എന്ന് എട്ട് പ്രാവശ്യം ജപിച്ച് ഇലയിലേക്ക് സമർപ്പിക്കുക ഇത് ഏഴ് തവണ വീണ്ടും ആവർത്തിക്കുക പിന്നെ വിളക്കിനെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് മൂന്ന് പ്രാവശ്യം നമസ്കരിച്ച് ഈ ഇലയും അക്ഷതവും ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് കളയുക അത് പിതൃക്കൾക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക പിന്നീട് എന്നിട്ട് നമ്മൾ ആഹാരങ്ങളോ വെള്ളമോ കഴിക്കാൻ പാടുള്ളൂ രാവിലെ തന്നെ ചെയ്യുക ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓം നീലകണ്ഠായ നമ എന്ന് ഒരു മുന്നൂറ്റി മുപ്പത്താറ് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക നാല് മണിയാവുമ്പോൾ കുളിച്ച് ഓം ശശിശേഖരായ നമ എന്ന് മുന്നൂറ്റി മുപ്പത്താറ് ഒരു ജപിക്കുക ഓം ശംഭവേ നമ എന്ന് മുന്നൂറ്റി മുപ്പത്താറ് ജപിക്കുക ഇത് രണ്ടും വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ജപിക്കാൻ സന്ധ്യ കഴിഞ്ഞാൽ ഓം പാർവതി പ്രിയായ ത്രൈലോക്യനാഥായ ഹം ഹം നമശിവായ ഹ്രീം ശിവായ നമ എന്ന് ജപിക്കുക അതൊരു നൂറ്റെട്ട് പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക പിന്നെ കഴിയുന്നത്ര പഞ്ചാക്ഷരവും ജപിക്കുക ഇതെല്ലാം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് വേണം അത് സന്ധ്യയ്ക്ക് ശേഷം ജപിക്കാനായിട്ട് അത് ശരീരത്തിൽ എന്നിട്ട് ഭസ്മം ധരിക്കുക രാത്രിയിൽ പിറ്റേ ദിവസം ശിവരാത്രി ദിവസം ഉപവാസമായിട്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക പിറ്റേന്ന് വിളക്ക് വെച്ച് ആദ്യ ദിവസത്തേതുപോലെ തന്നെ പ്രാർത്ഥിക്കുക ഒരു നാക്കലയിട്ട് പ്രാർത്ഥിച്ച് ഈ പൂവും അക്ഷതവും ചന്ദനവും ചേർത്ത് പിതൃഭ്യോ നമ എന്ന് പറഞ്ഞ് ഈ എട്ട് തവണയായിട്ട് ഈ നാക്കിലയിലേക്ക് സമർപ്പിച്ച് പൂക്കളും സമർപ്പിച്ച് പാല് ഒരു മൂന്ന് തവണ ഈ പിതൃഭ്യോ നമാന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇലയിലേക്ക് ഒഴിക്കുക പിന്നെ ഇലയെടുത്ത് ഒഴുക്കുള്ള ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് കളയുക അപ്പം നമ്മുടെ ഈ പിതൃക്കൾക്ക് ബലികർമ്മം നടത്തി ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ബലികർമ്മം നടത്തി എന്നുള്ള ആ ഒരു തൃപ്തി നമുക്കുണ്ടാവും പിതൃക്കൾക്കും അതിൽ നിന്നുള്ള തൃപ്തി തീർച്ചയായിട്ടും ഉണ്ടാവും അതുവരെ നമ്മൾ ബലിയിട്ട് മുടക്കം വന്നിട്ടുള്ള ബലിക്കുള്ള ഒരു പരിഹാരമായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകളൊക്കെ അതീവ ഫലദായകമാണെന്നാണ് പറയുന്നത് ഇപ്പം അമ്പലങ്ങളൊക്കെ ഒരുവിധം തുറന്നു തുടങ്ങിയിട്ടുണ്ട് ക്യൂ ആയിട്ട് നിന്ന് നമുക്ക് ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് അപ്പം ഈ അമ്പലത്തിൽ പോയിട്ട് കൂളത്തിലെ സമർപ്പണം വളരെ പ്രധാനമാണ് ശിവരാത്രിയുടെ അന്നും പ്രദോഷത്തിൻ്റെ അന്നും ഈ കൂളത്തിലെ പറിക്കാൻ പാടില്ല അപ്പോൾ തലേന്ന് തന്നെ പറിച്ച് റെഡിയാക്കി വെക്കണം കൂളത്തിലെ വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടത്തില്ല എന്നാണ് പറയപ്പെടുക ഭഗവാന് കൂളമാല സമർപ്പിക്കുന്നതും കൂളത്തിലെ കൊണ്ട് അർച്ചന അത് അഷ്ടോത്തര ശതം കൊണ്ടുള്ള അർച്ചനയാവാം ത്രിശതി അർച്ചനയാവാം സഹസ്രനാമർച്ചനയാവാം നമ്മളാൽ എന്താ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യഥാശക്തി അർച്ചനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ പിൻവിളക്ക് പുറകുവിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ് ജലധാര നടത്തുന്നതും അതുപോലെ കരിക്ക് പാല് തുടങ്ങിയ കൊണ്ടുള്ള ധാര നടത്തുന്നതും ഭഗവാനെ വളരെ തൃപ്തികരമാണ് ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ് ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐകമത്യ സൂക്തർച്ചനയും കൂടെ നടത്തിക്കാമെങ്കിൽ അതും നല്ലതാണ് ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും നടത്തിക്കാവുന്നതാണ് സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും സ്ത്രീകൾ ശയനപ്രദക്ഷിണം പറഞ്ഞിട്ടില്ല അവർ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ മുട്ടുകുത്തി നമസ്കരിച്ചാൽ മതിയാവും അങ്ങനെ നമ്മൾ ഈ ശിവരാത്രി ദിനത്തിൽ ഈ വ്രതമെടുത്ത് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനേക ജന്മങ്ങൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പോലും പരിഹാരമാകുമെന്നാണ് പറയപ്പെടുക അപ്പോൾ എല്ലാവർക്കും ഈ ശിവരാത്രി വ്രതം വളരെയധികം ഭക്തിയോടെയും മനസാന്നിധ്യത്തോടെയും ആ വ്രതമെടുക്കാനുള്ള അവസരം മഹാദേവൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം